back to our channel Tales of A, B and C. അപ്പോൾ ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് ഒരു ചാലഞ്ച് വീഡിയോ ആണ് ആ ചാലഞ്ച് എന്താന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഒരു പിടുത്തമില്ല ഒക്കെ ഞങ്ങളുടെ ക്യാമറാമാൻ ഗോപിക്ക് മാത്രമേ അറിയുള്ളൂ ഒരു ചാലഞ്ച് ഉണ്ടെന്ന് മാത്രം ഞങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളൂ ഞങ്ങളെ ഒരുങ്ങി കെട്ടി നിർത്തിയിട്ടുണ്ട് അവളാട്ടോ വേണ്ട സാധനങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ളത് അവള് കാണിച്ചിട്ടുണ്ട് അല്ലേ ഇതൊരു ചാലഞ്ച് വീഡിയോ ആണ് ബ്ലൈൻഡ് സ്നാക്ക് ചാലഞ്ച് എന്നാണ് ഇതിൻ്റെ പേര് സോ ഇതൊക്കെയാണ് ഇവിടെയുള്ള സ്നാക്സ് മൂന്ന് പേരെയും ഞങ്ങൾ ബ്ലൈൻഡ് ഫോൾഡ് ചെയ്തിട്ട് ഇവിടെ നിർത്തിയിട്ടുണ്ടാവും അവർക്ക് ഏതെങ്കിലും ഒരു സ്നാക്ക് ഓരോന്നായിട്ട് കൊടുക്കും അവരത് ടേസ്റ്റ് ചെയ്തിട്ട് പറയണം ഏതാണ് ആ സ്നാക്ക് എന്ന് ഇത് ഐഡന്റിഫൈ ചെയ്യുന്നതാണ് ഈ ചാലഞ്ച് അപ്പൊ നമ്മുടെ ക്യാമറമാൻ ഇവിടെ ബിസ്ക്കറ്റ്സ് റെഡിയാക്കി വെച്ചിട്ടുണ്ടെന്നാണ് ക്യാമറമാൻ പറഞ്ഞത് അപ്പൊ നമുക്ക് എന്നാ റെസ്റ്റോറൻറ്റിലേക്ക് കിടക്കാം ഓക്കെ സ്റ്റാർട്ട് ചെയ്യട്ടെ അതെ കറക്റ്റ് അപ്പൊ ഫസ്റ്റ് റൗണ്ട് സക്സസ്ഫുൾ ആണ് ഗൈസ് തിന്നോ തിന്നോ തിന്നോ എന്ത് തീറ്റ പ്രാർത്ഥികളായിട്ട് <laughs> അപ്പോഴേ കഴിച്ചായിട്ടാണ് ഒരു ചെണ്ടാസ് ഓടിക്കുന്നത് okay so second round start ചെയ്യാൻ പോവുകയാണ് എടുത്തോ പറയല്ലേ one two three go cheese extra cheese അപ്പൊ അമൃതയ്ക്ക് ഒരു പോയിന്റ് കിട്ടിയിരിക്കുന്നു ഫസ്റ്റ് മൂന്ന് പേർക്കും കിട്ടി അപ്പൊ ചന്ദനക്ക് എത്തും ഒരു പോയിന്റ് ഒരാളെ നിൽക്കാൻ എനിക്ക് ഒരു ഉൾപ്പെടായി <laughs> എവിടെ <laughs> അങ്ങനെ നമ്മൾ തേർഡ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് ബിസ്ക്കറ്റ് വെച്ചിട്ടുണ്ട് ഓക്കെ എടുത്തോളൂ ഓക്കെ ദേവികയ്ക്ക് പോയി ദേവികയ്ക്ക ലെറ്റ്സ് ഗോ മൊണാക്കോ ഇവര് മൂന്നുപേരും തല്ലുകൂടുകയാണ് ഗൈസ് ഇവര് തല്ലുകൂട്ടെടുത്തത് തീരില്ലേ അപ്പൊ നമുക്ക് റൗണ്ട് ഫോർ സ്റ്റാർട്ട് ചെയ്യാം ബിസ്ക്കറ്റ് വെച്ചിട്ടുണ്ട് എടുത്തോളൂ one two three go treat എന്ത് റൂട്ട് ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റ് ഓക്കെ അതെ അതെ അങ്ങനെ നമ്മുടെ റൗണ്ട് ഫോർ സക്സസ്ഫുൾ ആയിരുന്നു ഇനി റൗണ്ട് ഫൈവിലേക്ക് കിടക്കാം ബിസ്ക്കറ്റ് വെച്ചിട്ടുണ്ട് എടുത്തോളൂ എനിക്ക് കിട്ടി <laughs> കിട്ടി one two three go good അല്ല ഇത് മറ്റേ ചീസ് വിത്ത് കുക്കി അല്ല അല്ല ചീസ് വിത്ത് കുക്കി അല്ല അല്ല മംസ് മാജിക് അല്ല പിന്നെ ക്യാഷ് വിത്ത് കുക്കി അല്ല എനിക്ക് ബിസ്ക്കറ്റ് ഗുഡ് ഡേ അല്ല അല്ല ബട്ടർ കുക്കീസ് അമ്മതൊക്കെ പോയിന്റ് കിട്ടി ഗൈസ് സോ ഇതാണ് നമ്മുടെ റൗണ്ട് സിക്സ് കുക്കീസ് വെച്ചിട്ടുണ്ട് എടുത്തോളൂ one two three okay correct correct correct അപ്പം നമുക്ക് റൗണ്ട് സെവൻറ്റിലേക്ക് കിടക്കാം ഫൈനൽ റൗണ്ട് ആണ് so let's go one two three go strawberry wafer yes അപ്പൊ അങ്ങനെ അതും സക്സസ്ഫുൾ ആയി ഗൈസ് യെസ് എല്ലാരും കണ്ടു തുറന്നോളൂ എങ്ങനെയുണ്ട് ഇത്രക്കധികം കണ്ണു നേരം നിൽക്കുമല്ലോ ഈസോ Ивановна. И Дакара. <laughs> Как мои <laughs> അമൃതക്ക് കണ്ണു കാണുന്നില്ല ഗൈസ് അല്ല ഇത് രണ്ടും കൂടെ അത് ക്യാമറ പിടിച്ച് ചാലഞ്ച് എല്ലാരും ബാക്ക് ടു നോർമൽ ആണ് ഗൈസ് ഗോപിക തിന്നാനും കുറച്ച് കിട്ടും എന്നാലും വിശന്നിരിക്കും ഇനി അടുത്ത പ്രാവശ്യം നീ എന്തെങ്കിലും വാങ്ങുമ്പോ ചിക്കൻ വിങ്സ് സാൻഡ്വിച്ച് ബർഗർ എല്ലാം നിന്റെ ചെലവിലായിരിക്കണം ഞങ്ങൾ ഒരു പൈസ തരില്ല ഞാൻ വാങ്ങിത്തരാം വേറെന്താ വേണ്ടത് ഒരു പീസ് ആയാലോ മാത്രം വാങ്ങാതെ ഇനി വെറൈറ്റി പിന്നെന്താ ഞാൻ അടുത്തത് എന്താണ് അടുത്തെന്താ അടുത്ത ലൈക്ക് ഷെയർ അതെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ അടിച്ചു പൊട്ടിക്കുക ഓക്കെ അപ്പൊ അടുത്ത വീഡിയോ വരുമ്പോഴേക്കും